നമ്മൾക്ക് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഹെൽമെറ്റാണ് ഇത് ഞാനിപ്പോൾ പൊട്ടിച്ച് വെച്ചേക്കണ ഹലോ മിസ്റ്റർ മോട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് ന്യൂജൻ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കിടക്കാച്ചി ഹെൽമെറ്റിന്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ ആയിട്ടാണ് അതെ K Y T T T course വളരെ ഡിമാൻഡുള്ള ഒരു സംഭവമാണ് റൈസിൻ പിള്ളേർക്കും എല്ലാവർക്കും കെ വൈ ടി എന്ന് പറഞ്ഞാൽ മിക്കവർക്കും ഹെൽമെറ്റിനെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം മോസ്റ്റ് സേഫ്റ്റി ട്രസ്റ്റബിൾ സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നല്ല ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ വില എത്ര ഇതിൻ്റെ ഗ്രാം എത്ര ഇത് എവിടെ നിന്ന് കിട്ടും കാരണം ഇത് കേരളത്തിലോ ഇന്ത്യയിലോ കിട്ടുന്ന സാധനമല്ല ഇതൊരു ഇറ്റലി ബ്രാൻഡാണ് ഇന്തോനേഷ്യയിലാണ് സംഭവം എല്ലാം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് നേരെ പോവാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കന് അടിക്കുക അപ്പോൾ ലൈക്ക് ഷെയർ കമൻറ്റ് അടിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം അപ്പോൾ നമുക്ക് ബോക്സ് അങ്ങോട്ട് അൺബോക്സ് ചെയ്യണ ചെയ്യാൻ പോണേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യുവാക്കൾക്കൊക്കെ ഏറ്റവും ഡിമാൻഡുള്ള ഹെൽമെറ്റാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുക അൺബോക്സ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സെറ്റപ്പാണ് ഇതൊരു പൗച്ചിലൊക്കെ ആയിട്ട് നല്ല ക്ലോത്തിൻ്റെ പൗച്ചിലൊക്കെ ആയിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം പിന്നെ ഉള്ളത് ഒരു കാറ്റലോഗാണ് നമ്മൾ ഹെൽമെറ്റിന് ഇത്രയും വലിയ കാറ്റലോഗ് ബുക്ക് ചെയ്യാൻ കാണണം കേട്ടോ സാധാരണ നമ്മൾ മൊബൈലിലെ കാറ്റലോഗ് ആണ് വലിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലെ കാറ്റലോഗ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം അല്ലാതെ നിങ്ങൾ ഉപയോഗിക്കരുത് പിന്നെ ഇതിലുള്ളത് കെ വൈറ്റിയുടെ കുറേ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം നമ്മൾ നമ്മുടെ ഹെൽമെറ്റ് അതൊന്ന് മാറ്റി വയ്ക്കുക നമ്മുടെ ഹെൽമെറ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പൗച്ചാണ് ഇത് അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ഹെൽമെറ്റ് എന്നല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഇതാണ് പോലെ ഞാൻ പറഞ്ഞ നമ്മുടെ സാധനം K Y T T T course helmet ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കളറാണ് ബ്ലാക്ക് ഭയങ്കര കളർ നമ്മൾ ചൂസ് ചെയ്യണം ഇനി ഇത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽ ആണ് നമുക്ക് എല്ലാവരും ഇപ്പം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഇതിൻ്റെ വെയിറ്റ് വന്നേക്കുന്നത് ഏകദേശം തൗസൻഡ് ഫോർ ഫിഫ്റ്റി ഏകദേശം മറ്റേ ഹെൽമെറ്റ് ഹെൽമെറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെരി ലൈറ്റ് വെയിറ്റ് ആണ് കാരണം മറ്റേ ഹെൽമെറ്റുകൾ ടു തൗസൻഡ് ഗ്രാം ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് എന്താ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്കുള്ള കൂടെ നമുക്ക് നെക്കിൻ്റെ കംപ്ലൈൻറ്റ് അത് അപ്പോൾ ട്രാവൽ ലോങ് ട്രാവൽ ഒക്കെ നമുക്ക് ഒരിക്കലും ഇത് നമ്മുടെ തലയിൽ ഇരിക്കണ ഒരു സംഭവം നമുക്ക് ഉണ്ടാവില്ല കാരണം അത്രയ്ക്ക് വെറും ലൈറ്റ് വെയിറ്റ് ആണ് ഈ സംഭവം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക്കിനാലും നാലോ സേഫ്റ്റി ഉള്ള കാർബൺ ഫൈബറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെരി സേഫ്റ്റിയാണ് സംഭവം ഇത് ഇതിനാണെങ്കിലും okay I S I Y K Y T എല്ലാ സംഭവം വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി നാനൂറ്റമ്പത് പ്ലസ് ഒരു അമ്പത് ഗ്രാം ഉണ്ട് I S I two fifty brand mark ഉള്ളതാണ് പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് നോക്കിയ ചെറിയൊരു സ്മോൾ സ്പോയിലർ ഉണ്ട് ഇതൊന്നും പറ്റില്ല നമുക്ക് സ്പീഡിലൊക്കെ പോകുമ്പോൾ ഇത് ഇതാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നേക്കുന്നത് ചെറിയൊരു എയർ വിൻഡ് ഉണ്ട് അതിങ്ങനെ അടക്കം പിടിക്കുകയൊക്കെ ചെയ്യാം അങ്ങനത്തെ ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ഇതിലുണ്ട് പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ആണെങ്കിലും നല്ല ഹെവി സേഫ്റ്റി സെറ്റപ്പ് പെട്ടെന്നൊന്നും ഇത് പൊട്ടേ പിടിക്കുകയോ ചെയ്യുന്നില്ല ഇനി നമുക്കിതൊന്ന് കഴുത്തിൽ സോറി ഇതൊന്ന് നമുക്ക് തലയിൽ ഇട്ട് നോക്കാം ഓക്കെ ഇത് തലയിൽ ഇടുന്നതിന് മുമ്പ് ഞാൻ ഉള്ളിൽ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്തേക്കണമെന്ന് വെച്ചാൽ നോക്കിയോ നല്ല അടിപൊളി ഫിനിഷിങ് വർക്കാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ നെക്കാണെങ്കിലും നമുക്ക് റേസിംഗ് മൂഡിനൊക്കെ പറ്റിയ അതേ ടൈപ്പ് സംഭവമാണ് ഏറ്റവും കൂടുതൽ മോട്ടോ ജീവിൽ ഉപയോഗിക്കുന്ന സ്റ്റാപ്പ് കാരണം റേസിലൊക്കെ ഇതൊക്കെയാണ് അലോ ചെയ്യുന്നത് കാരണം ഇത് നമ്മൾ ഇങ്ങനെ ഈ ഇട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഹെൽമെറ്റ് പോകില്ല അതായത് അടിപൊളിയാണ് ഈ സംഭവം ഇത് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ മോട്ടോ ജീപ്പിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സംഭവം നമുക്ക് ചെറിയൊരു ഇതാണ് ഇതിൻ്റെ സൈസ് ആണെങ്കിൽ എക്സൽ ഡബിൾ എക്സൽ വരെയൊക്കെ ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആണ് ഈ സംഭവം ഇതുണ്ട നല്ല അടിപൊളി വെരി സൂപ്പറാണ് ഈ സംഭവം ഇത് ഹെൽമെറ്റ് എന്ന് പറയാൻ നമ്മുടെ തലയിൽ ഇരിക്കണ ഒരു ഫീലിങ്സോ അല്ല നമുക്ക് ഇതിൻ്റെ സ്ട്രിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റൈസിംഗ് മോഡാണ് ഹെൽമെറ്റിൽ നമുക്ക് നമ്മൾ അതുവരെ ഉപയോഗിക്കാത്ത ഒരു ടൈപ്പാണ് സ്ട്രാപ്പ് ടൈപ്പ് ഞാൻ നേരത്തെ പോലെ മോട്ടോ ജീബിലേക്ക് അലൗഡുള്ള ഈ സ്ട്രാപ്പ് ടൈപ്പാണ് അത് ഇത് ഉപയോഗിക്കുന്നത് ഇത് ഇതേപോലെയാണ് പലർക്കും ഇത് അറിയില്ല ഞാനും ഇതിപ്പോഴാണ് ഇതിനെപ്പറ്റി പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ സ്ട്രാപ്പ് ടൈപ്പ് ഉപയോഗിക്കുന്നത് ഇതേപോലെ ഒന്ന് ഇടാം എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇതിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഭയങ്കര പ്രയാസം പക്ഷേ ഇത് രണ്ടാഴ്ച ടൈമത്തിൽ നമുക്ക് സിമ്പിൾ ആണ് എന്നിട്ട് ഇത് ഇതേപോലെ അങ്ങോട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം അവിടെ ഇരുന്നോളൂ ഇതാണ് ഈ സ്ട്രാപ്പ് ടൈപ്പിൻ്റെ പ്രത്യേകത ഇത് റൈസ് മോഡലൊക്കെ ഇതേ പറ്റുള്ളൂ മറ്റേ റൈസ് മോഡലൊന്നും പറ്റൊന്നുമില്ല ഇത് ഒരു ഇറ്റലി ബ്രാൻഡാണ് ഇന്ത്യനേഷ്യനിലാണ് ഇത് മെയ്ഡ് ചെയ്തേക്കുന്നത് പക്ഷേ ഈ സാധനം ഇറ്റലി ബ്രാൻഡാണ് വളരെയധികം ഡിമാൻഡ് ഉള്ളതാണ് ഇന്ത്യയിൽ ഈ സാധനം ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇന്ത്യനേഷ്യയിൽ ഇത് വളരെയധികം കണ്ടു കാണുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട് കെ വൈ ടിയുടെ ഇതിൻ്റെ ഗ്രാഫിക്സ് ഉള്ള മോഡലിന് ഒരുപാട് ഗ്രാഫിക്സ് ഉള്ള മോഡൽസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ അതിന് വില കൂടുതലാണ് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് റുപ്പീസാണ് വന്നേക്കുന്നത് ഇന്ത്യൻ മണി പ്ലസ് ടാക്സും വന്നിട്ടുണ്ട് പക്ഷേ ബ്ലാക്കിന് ഭയങ്കര ഡിമാൻഡുണ്ട് പിന്നെ അതിൻ്റെ ഗ്രാഫിക്സ് മോഡൽ പിന്നെ ചില ഇത് വൈറ്റ് ഒക്കെ മേടിച്ചത് വൈറ്റ് ഒക്കെ ലോ പ്രൈസാണ് സ്റ്റാർട്ടിംഗ് പ്രൈസിങ് കൂടെ സിക്സ് തൗസൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഓരോ പെയിൻറ്റ് ചെയ്യും ആൾക്കാർ ഗ്രാഫിക്സ് ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ മാറ്റ് ബ്ലാക്ക് നോക്കി ഭയങ്കര ഫിനിഷിംഗ് ആണ് അതിൻ്റെ വളരെ ഫിനിഷിംഗ് ആണ് കാരണം ഞാൻ കണ്ണയിൽ വെച്ചിട്ട് നല്ലൊരു ഞാൻ ആദ്യമായിട്ടൊരു കേവറ്റി ഹെൽമെറ്റ് കാണണമെങ്കിലും ഇത് എനിക്ക് വളരെയധികം പിടിച്ചു ഐ ലൈക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ബാൻഡിഡോസിന്റെ സൈറ്റിൽ കിട്ടുവാണ് പിന്നെ ബാൻഡിഡോസ് തൃശ്ശൂരുള്ള അതിന്റെ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ് ഒരുപാട് മോഡൽസ് നമുക്ക് വേണം ഇതിന്റെ വെറൈറ്റി വെറൈറ്റി മോഡൽസ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ബാൻഡിഡോസിലാണ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ എറണാകുളക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ എൽ ആർ മോട്ടോഴ്സിൽ അവൈലബിൾ ആണ് നമ്മുടെ ഒബ്രോമാണ് തൊട്ടടുത്തുള്ള എൽ ആർ മോട്ടോഴ്സിൽ പക്ഷെ അവിടെ കൂടുതൽ ഇതിന്റെ വെറൈറ്റി മോഡൽസ് ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ കെ വൈറ്റിയുടെ ഹെൽമെറ്റിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ അതേ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഹെയർ സൈൻ ഓഫ് അടുത്ത വീഡിയോയിൽ ഗുഡ് ബൈ